അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ബിസ്മില്ലാ വലഹമുല്ല സ്വലാത്തു വസ്സലാമു അല അസ്റഫിൽ മുർസലീൻ വല അലിഹി വസഹബിഹി അജ്മഈൻ അമാബദ് ബഹുമാനികൾ നമുക്കെയും റബിയുൽ അവൽ മാസത്തിലേക്കാണ് കാലെടുത്ത് വെച്ചിട്ടുള്ളത് മുത്തനബിയുടെ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിലാണ് ലോകത്തുള്ള എല്ലാ ജീവികൾക്ക് എല്ലാ ആശിക്യങ്ങൾ അവിടുന്ന് സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ മാസം ഈ മാസത്തിൽ നാം കൂടുതലായി മുത്തുനബി സുല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനിക്കേണ്ടത് ധാരാളം അവിടുത്തെ മൗലുദുകളും അവിടുത്തെ പേരിലുള്ള മധുഹുകളും സ്വലാത്തുകളും വർദ്ധിപ്പിച്ചുകൊണ്ടാണ് അവിടത്തേക്ക് നാം കൂടുതലായി സന്തോഷിപ്പിക്കേണ്ടത് ഇതുകൊണ്ട് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് നാം ഈ മാസത്തിൽ കൂടുതൽ സ്വലാത്തുകൾ അധികരിപ്പിക്കണം മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു ലിക്കുല്ലി ഷെയ്യൻ തൊഹാറ എല്ലാ വസ്തുവിനും ശുദ്ധി എന്നുള്ളതുണ്ട് എല്ലാ വസ്തുവിനും ശുദ്ധി അത്യാവശ്യമാണ് തൊഹാറത്തു കുലൂബിൽ മുഅ്മിനീന മിനസ്വത മുഗ്മിനീങ്ങളുടെ ഹൃദയത്തിൻ്റെ ശുദ്ധിയാകുന്നത് മിനസ്വത തുരുമ്പിൽ നിന്ന് അഴുക്കിൽ നിന്ന് കച്ചരിൽ നിന്ന് മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള വേണ്ടാത്ത പ്രവർത്തനങ്ങൾ വേണ്ടാത്ത ചിന്തകളെ കൊണ്ട് വേണ്ടാത്ത പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സ് ആകെ കേടുവന്നു പോയിട്ടുണ്ട് മനസ്സ് ആകെ തെറ്റുകളെ കൊണ്ട് നിറഞ്ഞ നമ്മുടെ മനസ്സ് ആ മനസ്സിനെ ഹൃദയത്തിനെ ശുദ്ധിയാക്കൽ അത് അസ്വലാത്തു അലയ്യ എൻ്റെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലൽ കൊണ്ടാണ് മുത്തുനബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ പേരിൽ നാം ധാരാളം സ്വലാത്തുകൾ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധിയായി വരും അതേപോലെ തന്നെ മറ്റൊരു ഹദീത്തിൽ കാണാം അസ്വലാത്തു അല നബി സല്ലാഹു അലഹി വസല്ലം നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് തഫ്തഹു അബുവാബൽ ഖൈരി ഖൈറിൻ്റെ വാതിലുകൾ നമുക്കത് തുറന്നു തരും ധാരാളം ഹൈരിൻ്റെ വാതിലുകൾ നമുക്ക് മുമ്പിൽ അള്ളാഹു തുറന്നു തരും നന്മകൾ നന്മകൾ ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാകും സാമ്പത്തികമായ വളർച്ചയുണ്ടാകും കുടുംബത്തിൽ വറക്കത്ത് ഉണ്ടാകും ഐശ്വര്യമുണ്ടാകും ജീവിതത്തിൽ ധാരാളം സമ്പത്ത് നമുക്ക് മുമ്പിൽ വരും ഇതെല്ലാം സ്വലാത്ത് അധികരിപ്പിക്കൽ കൊണ്ടുണ്ടാകുന്ന നേട്ടമാണ് അതേപോലെ തന്നെ തംഫിൽ തംഫിൽ ഫക്ർ ദാരിദ്ര്യമില്ലാതാകും ദാരിദ്ര്യമെന്നുള്ളത് മനുഷ്യൻ്റെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന ഒരു വിഷയമാണ് നബി സല്ലാഹു അലഹി മാത്തങ്ങൾ ദാരിദ്ര്യത്തെ തൊട്ട് പ്രാർത്ഥിച്ചിരുന്നു ദാരിദ്ര്യം ഒരു മനുഷ്യനിക്ക് കൂടി വന്നാൽ അദ്ദേഹം ഇസ്ലാമിനെ പോലും വിട്ടെറിഞ്ഞു പോകും അത്രക്കുമേറെ പേടിയുള്ള പേടിക്കേണ്ട ഒരു വിഷയമാണ് ദാരിദ്ര്യം എന്നുള്ളത് നമുക്ക് ദാരിദ്ര്യമില്ലാതാകും സ്വലാത്ത് അധികരിപ്പിക്കൽ കൊണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി അധികരിപ്പിക്കേണ്ട ഒരു വിഷയമാണ് സ്വലാത്ത് എന്നുള്ളത് പ്രത്യേകിച്ച് റബിയുൽ അവൽ മാസത്തിൽ നമുക്ക് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലി ഹബീബ് സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ഹലറത്തിലേക്ക് എത്തിക്കാൻ സാധിക്കണം പ്രത്യേകിച്ച് ഈ മാസത്തിൽ നാം കൂടുതലായി ചൊല്ലേണ്ട ഒരു സ്വലാത്ത് ചെറിയ സ്വലാത്താണ് എല്ലാ മഹാന്മാർ ചൊല്ലിയ ഒരു സ്വലാത്ത് ഈ സ്വലാത്തിലുള്ള മറ്റൊരു പ്രത്യേകത നബിസുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള സ്വലാത്ത് അവിടുത്തെ കുടുംബത്തെയും അവിടുത്തെ സ്വഹാബത്തിനെയും കൂട്ടിയുള്ള സ്വലാത്താണ് അതും ഏറ്റവും ചെറിയ സ്വലാത്ത് ഏതാണ് ആ സ്വലാത്ത് അള്ളാഹു മസുല്ലി അല സീദിന മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹബിഹി വസല്ലിം ഈ സ്വലാത്താണ് ഈ സ്വലാത്ത് നമുക്ക് ഒരു മനു ഒരു ഒരു ഒരു മണിക്കൂറിൽ നമുക്ക് ധാരാളം ചൊല്ലി സ്വലാ ചൊല്ലിത്തീർക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ സ്വലാത്ത് റബിയുൽ അവൽ മാസം തീരുമ്പോൾ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലി ഹബീബിലേക്ക് അതിയ ചെയ്യാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം തന്നു അനുഗ്രഹിക്കുമാരാകട്ടെ ഈ റബിയുൽ അവൽ മാസം തീരുന്നതിനു മുമ്പായി അവിടുത്തെ യഥാർത്ഥ ആശിക്കീങ്ങളിൽ ഉൾപ്പെടാൻ അവിടുത്തെ പൂമുഖം നമുക്ക് ധാരാളം സ്വപ്നത്തിൽ ദർശിക്കാൻ അള്ളാഹു ഭാഗ്യം തന്നു അനുഗ്രഹിക്കട്ടെ റഹ്മത്തിക്കയാ റഹ്മർ റഹിമീൻ അസ്സാം വലൈക്കും വാത്തു